hi friends welcome back to dark dude ഡാർക്ക് ഡ്യൂഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതൊരു പിസി ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പിസയാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ചീസ് പിന്നെ ഒരു ബട്ടർ പഞ്ചസാര ഉപ്പ് സവാള വറ്റൽ മുളക് കുത്തിയത് ചില്ലി സോസ് ടൊമാറ്റോ സോസ് തക്കാളി ക്യാപ്സിക്കം ആറ് മുട്ട കുരുമുളക് പൊടി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെട്ടു ഇനി നമുക്ക് പാചകം അങ്ങോട്ട് തുടങ്ങിയാലോ സവാള ചെറുതായി അരിഞ്ഞു കൊടുക്കുക തക്കാളിയുടെ ഉരമായി നമുക്ക് തക്കാളി ചെറുതാക്കി അരിയാം ബ്രെഡ് പിസ എടുക്കാൻ നമുക്ക് ഓവൻ വേണ്ട നമുക്ക് ആകെ വേണ്ടത് ഗ്യാസും അതുപോലെ തന്നെ പാനും വെച്ച് അടിപൊളി നമ്മുടെ വീട്ടിൽ ബ്രെഡ് പിസ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ ഈ ക്യാപ്സിക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത് ക്യാപ്സിക്ക നമുക്ക് നീളഞ്ഞ അരിഞ്ഞ് വെക്കാം അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അടുത്ത പണി നോക്കാം എങ്ങനെയാണ് നമ്മുടെ താരമായിട്ടുള്ള ബ്രെഡ് വരുന്നത് അപ്പോൾ ഈ ബ്രെഡ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മുറിച്ചെടുക്കാം നമ്മുടെ ബ്രെഡിൻ്റെ പണിയോട്ട് കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആറ് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ് രണ്ടര ടീസ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കാ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതാണ് നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒരു ഗ്ലാസ് പാല് ഇനി നമുക്കിതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ബ്രെഡും അതുപോലെ തന്നെ ഈ കൂട്ടും കൂടി നന്നായി ഇളക്കി കൊടുക്കാം പാൻ ചൂടായതിന് ശേഷം ബട്ടർ അതിലേക്ക് ഇട്ട് അത് എടുക്കുക ഇതാണ് നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ അത് നമ്മൾ പാനിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇനി നമുക്ക് പിസയുടെ റൗണ്ട് ഷേപ്പിൽ ഇത് പരുത്തി കൊടുക്കാം ഇപ്പം നമുക്ക് ആ പിസയുടെ ഒരു ആകൃതി കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളിത് നമ്മുടെ പിസ മറച്ചിട്ടിട്ടുണ്ട് ഇത് നമ്മളിത് അതിലേക്ക് ആദ്യം തന്നെ ടൊമാറ്റോ സോസ് ഇത്തിരി ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളിത് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇത് സോസൊക്കെ ഒഴിച്ച് കംപ്ലീറ്റ് ആവാനായി ഇനി ഒരു ടീസ്പൂൺ വെച്ച് എല്ലാ സൈഡിലേക്കും ആ സോ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസും എത്തിച്ചു കൊടുക്കുക ഇതേ നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ആണ് നമ്മൾ മെയിനായിട്ട് പിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ചീസ് അപ്പോൾ അതേ നമ്മൾ ചീസ് അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ബ്രെഡിൻ്റെ മിക്സ്ചർ വെക്കുമ്പോൾ എല്ലാവരും ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മൂടി വയ്ക്കുക കാരണം ഞങ്ങൾ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല ഇനി നമ്മൾ ചീസ് ഇട്ടതിന് ശേഷം അതൊരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുക അപ്പോൾ ഫ്രണ്ട്സ് ദേ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പോൾ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇതേ ഉണ്ടാക്കിയ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് ഞാൻ അനിയന്മാർക്ക് നമുക്ക് കൊടുക്കാൻ പോവാണ് സൂപ്പർ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഒരു പുതിയ വീഡിയോ പിന്നെ കാണാൻ ബൈ ബൈ